സദ്ഗുരു ഇന്നത്തെ കാലത്ത് നിരവധി ചെറുപ്പക്കാർ സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുന്നതായി നമ്മൾ കാണുന്നു സ്നേഹത്തിൻ്റെ ഒരു പൊതുപ്രദർശനം സാധാരണവും യുവതലമുറയ്ക്കിടയിൽ പോപ്പുലറുമാണ് നമുക്കെല്ലാം ഇതത്ര വിഷയമല്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സുഹൃത്തുക്കളെ ആലിംഗനം ചെയ്യുന്നതും പങ്കാളികളെ ചുംബിക്കുന്നതുമെല്ലാം എന്നാൽ മുമ്പത്തെ തലമുറയോട് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് അശ്ലീലമായി പരിഗണിക്കുന്നു ഇത് വളരെ അപരിചിതമാണ് എന്തുകൊണ്ടാണ് പ്രണയം എതിർക്കപ്പെടുന്നത് എൻ്റെ ചോദ്യം ആരുടെ കാഴ്ചപ്പാടിനെയാണ് താങ്കൾ പിന്തുണയ്ക്കുന്നത് എന്നാണ് യുവതലമുറയെയോ അതോ താങ്കളുടെ തലമുറയെയോ നിങ്ങൾ എന്നേക്കാൾ ചെറുപ്പമാണെന്ന് തോന്നാൻ കാരണം എന്താ ഇല്ല ഇല്ല ഇല്ല നിങ്ങൾ എന്നേക്കാൾ ചെറുപ്പമാണെന്ന് ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഈ ചോദ്യത്തിന് നിരവധി വശങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു ചെറുപ്പക്കാർക്ക് റിലേഷൻഷിപ്പുകളുണ്ടെന്ന് Unfortunately, you have come to a place where you think that a relationship means it must be body-based. നിർഭാഗ്യവശാൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് ബന്ധം ശരീരത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ബയോളജിക്കലായ ഉൾപ്പെടലുകൾ ഉണ്ടായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഇടത്തിലാണ് ബയോളജി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ മറ്റു ജീവികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യനായിരിക്കുന്നതിന്റെ പ്രാധാന്യം അവ പൂർണ്ണമായും ബയോളജിയാണ് നമ്മളൊരു ഭാഗം മാത്രമേ ബയോളജിയുള്ളൂ നമുക്ക് മറ്റു തലങ്ങളുമുണ്ട് നമുക്ക് വിവേകമുണ്ട് നമുക്കൊരു വൈകാരികതയുണ്ട് നമുക്ക് അവബോധമുണ്ട് മറ്റൊരു തരത്തിലുള്ളത് ബയോളജി നമ്മുടെ ഒരു ഭാഗം മാത്രമാണ് ഒരു മണ്ണിര എനിക്ക് ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നു പിന്നെ രണ്ടും പരസ്പരം ചുറ്റിപ്പിണയുന്നു എനിക്ക് മനസ്സിലാകും ഒരു മനുഷ്യൻ എനിക്കൊരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് സുഹൃത്താകാം സഹോദരനാകാം സഹോദരിയാകാം പലതരത്തിലുള്ള ബന്ധങ്ങളുമാകാം ശരീരാധിഷ്ഠിത ബന്ധവുമാകാം അപ്പോൾ ബന്ധം എന്ന വാക്ക് ജീവശാസ്ത്രപരം മാത്രമായി ഉപയോഗിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അറിയാതെ ഒരു പക്ഷേ ഇൻ്റർനെറ്റ് കാരണം നിങ്ങൾ അമേരിക്കയ്ക്ക് ദാസ്യപ്പെട്ടിരിക്കുന്നു ഇതിന്റെ എല്ലാം തുടക്കം അമേരിക്കയാണ് ബന്ധങ്ങൾ എന്നാൽ എതിർലിംഗത്തെ സംബന്ധിച്ചതായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സെക്സുമായി ബന്ധപ്പെട്ടത് എന്തുകൊണ്ട് മറ്റുതരം ബന്ധങ്ങൾ നിലനിർത്താനാകുന്നില്ല ഹലോ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലേ ഞാൻ ചോദിക്കുകയാണ് അവരുടെ ശരീരങ്ങളെ താലോലിക്കാതെ ആളുകളുമായി ആഴത്തിലുള്ള തീവ്രതയുള്ള അടുപ്പം സൂക്ഷിക്കാനാകില്ലേ ഞാൻ ചോദിക്കുകയാണ് സാധിക്കില്ലേ ബയോളജി എന്നത് മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകമല്ല ഇത് അവിടെയുണ്ട് ഇത് കാർപ്പറ്റിനടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് തീർച്ചയായും അവിടെയുണ്ട് എന്നാൽ മനുഷ്യനായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട തലം അല്ല മറ്റു ജീവികൾക്ക് അത് അങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ആരാണെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം നമ്മുടെ വിവേകമാണ് നമ്മുടെ വൈകാരികതയാണ് നമ്മുടെ അവബോധമാണ് ഇതാണ് വലിയ കാര്യങ്ങൾ ശരീരം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ശരീരത്തെ അവഗണിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ശരീരം അവിടെയുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ എന്ന് പറയുമ്പോൾ <laughs> നിങ്ങൾ സംസാരിക്കുന്നത് വിവേകം ഹോർമോണുകൾ വഴി ഹൈജാക്ക് ചെയ്യപ്പെട്ട ആളുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പത്ത് വയസ്സുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ആളുകളെ നോക്കിയപ്പോൾ എല്ലാം നന്നായിരുന്നു അവർക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പതിനാലും പതിനഞ്ചും വയസ്സായപ്പോൾ നിങ്ങൾ അവരെ നോക്കിയപ്പോൾ അവരുടെ ശരീരത്തിലെ ഓരോ ഉയർച്ച താഴ്ചകളും പെട്ടെന്ന് ഒരു ലോകം തന്നെയായി ശരിയല്ലേ നിങ്ങൾ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം ഹോർമോണുകളുടെ പ്രഭാവം കുറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആളുകളെ നോക്കുമ്പോൾ അവരെല്ലാം സാധാരണ പോലെ ഉണ്ട് <laughs> അതിനാൽ ശരിയും തെറ്റും സംബന്ധിച്ച ചോദ്യമല്ല ഇത് ഇത് സദാചാരത്തിന്റെ ചോദ്യവുമല്ല ഇത് മുൻഗണനയുടെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ തന്നെ ശാരീരികമായ പ്രേരണകൾക്ക് എന്ത് തരം മുൻഗണന നൽകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഡൽഹിയിൽ ഞാൻ നിങ്ങളുടെ കോളേജിലേക്ക് വരുമ്പോൾ ഒരാൾ മെയിൻ റോഡിൽ നിന്ന് മൂത്രമൊഴിക്കുകയാണ് അയാൾക്ക് അങ്ങനെ തോന്നുമ്പോൾ അത് ചെയ്യുന്നു എന്താണ് പ്രശ്നം ഹലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല കാരണം നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്നു അത് നിങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്നു അയാളും അത് അയാളുടെ അവകാശമാണെന്ന് കരുതുന്നു അയാൾക്ക് അങ്ങനെ തോന്നുമ്പോൾ അയാൾ തെരുവിൽ ഒഴിക്കുന്നു എന്താണ് പ്രശ്നം നായ്ക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കഴുതകൾ ചെയ്യുന്നുണ്ട് കാലുകൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് നാച്ചുറൽ ആയിരിക്കുക <laughs> ഈ തത്വചിന്തയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ബന്ധങ്ങൾക്ക് ഒരു പവിത്രതയുണ്ട് പ്രത്യേകിച്ച് ശരീരാധിഷ്ഠിത ബന്ധങ്ങൾ നിങ്ങൾ ആ പവിത്രത നിലനിർത്തുന്നില്ലെങ്കിൽ ഇത് കുറച്ചു സമയത്തിന് ശേഷം നിശ്ചയമായും അശ്ലീലമാകും ആരെങ്കിലും നിങ്ങൾക്ക് മുന്നേ ഇത് കാണുന്നു നിങ്ങൾ ഇതുപോലെ തുടർന്നാൽ നാളെ മറ്റെന്തിലെങ്കിലും എത്തും ഒരു സദാചാരവാദിയായിരിക്കുക എന്നല്ല ഇതിനർത്ഥം അല്ല എന്നാൽ നിങ്ങൾ ആ പവിത്രത സൂക്ഷിക്കുന്നില്ലെങ്കിൽ ബന്ധങ്ങൾ എന്താകുമെന്നതിൽ നിങ്ങൾ ഖേദിക്കും അവ പിന്നീട് എത്രമാത്രം വേദന ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നും നിങ്ങൾ കാണും അതിനാൽ ഇത് നിങ്ങൾ മുമ്പത്തെ തലമുറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ അതിൽ പെടുന്നില്ല ഞാൻ ഭാവി തലമുറയിൽ പെടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ പറയുന്ന മുമ്പത്തെ തലമുറ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ വന്ന തലമുറയാണ് അവരുടെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു അധിനിവേശ രാജ്യത്ത് ജീവിച്ചവരാണവർ ചിലർ പൊരുതി മറ്റുള്ളവർ പതുങ്ങിയിരുന്നു ഏത് വിധത്തിലായാലും അവരുടെ സദാചാര ആശയങ്ങൾ അടിസ്ഥാനപരമായി അവരുടെ യജമാനന്മാരുടേതായിരുന്നു ബ്രിട്ടീഷ് സദാചാരമാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് അവരുടെ ശരിയുടെ ആശയം നിങ്ങൾ എപ്പോഴും അയവില്ലാതെ കുടുങ്ങിക്കിടക്കണം എന്നായിരുന്നു നിങ്ങൾ അതുപോലെ ആകേണ്ടതില്ല അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ വിവേകശൂന്യമായി ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ വിവേകത്തോടെ ജീവിക്കണം നിങ്ങൾ ഇതുപോലെയാണ് ജീവിക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നന്നായി പ്രവർത്തിക്കുന്ന പോലെ ജീവിക്കണം നിങ്ങൾ ഇന്ന് കിറുക്ക് പിടിച്ച് എന്തെങ്കിലും ചെയ്താൽ നാളെ ഒരു അനന്തര ഫലമുണ്ടാകും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താണ് അങ്ങനെയല്ലേ ഞാൻ എന്ത് എത്ര മാത്രയിൽ ചെയ്യണം ശരീരം എത്ര വേണം വിവേകം എത്ര വേണം വൈകാരികത എത്ര വേണം അവബോധം എത്ര വേണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനിക്കണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമെന്ന് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം അത് കുഴപ്പമില്ല ഇത് ഇഷ്ടപ്പെടാത്തവർ അവർ അത് കാണേണ്ടതില്ല